Well, Yeah. നമ്മൾ തുടങ്ങിയേക്കാം നോക്കിക്കൊണ്ടിരുന്ന പേപ്പർ പേപ്പർ ഏതായിരുന്നു കേൾക്കുന്നുണ്ടോ പഠിക്കാനുള്ള പേപ്പർ ഏതൊക്കെയാണ് അവർക്കുണ്ടോ വന്നിരിക്കുന്നവര് പഠിക്കാനുള്ള പേപ്പർ ഏതൊക്കെയായിരുന്നു ആരെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്ത് പഠിക്കാനുള്ള പേപ്പർ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർപ്പിച്ച് പോവാന്ന് ഓർത്താം ഏത് paper paper one I B O one I B O one international business environment international business environment I B O two uh, international marketing management and management ibo3 yes export and trade export trade ibo4 export and documentation documentation of foreign trade. uh -huh. export import five uh, international marketing logistics and ibo6 international business finance international finance പേപ്പറൊക്കെ എല്ലാവരും പഠിച്ചു പേപ്പർ പഠിച്ചു നമ്മുടെ പാറ്റേൺ ഏതാണ്ട് ഇപ്പൊ അറിയാം എക്സാം ചോദിക്കുന്ന പാറ്റേൺ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ എട്ട് ക്വസ്റ്റിന് അഞ്ച് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യണം ഇരുപത് മാർക്കിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഇരുപത് മാർക്ക് ഡിവൈഡ് ചെയ്ത് രണ്ട് പത്ത് മാർക്ക് നാലഞ്ച് മാർക്ക് വരെ കയറി വരാം എങ്ങനെയാണെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് നാൽപ്പത് മാർക്ക് കൃത്യം ജയിക്കാൻ പ്ലസ് മുപ്പത്തൊമ്പത് കിട്ടിയാലും ജയിക്കില്ല പ്ലസ് അസൈൻമെന്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മാർക്ക് കൂടെ ആഡ് ചെയ്ത് വരും അതാണ് ഒക്കെ പേപ്പർ നാല് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഏതാണ്ട് കവർ ചെയ്ത് പോകണം പേപ്പറിന്റെ പേര് ഡോക്യുമെന്റേഷൻ ആണ് അല്ലേ നാലാമത്തെ ലോട്ടൊക്കെ നാലാമത്തെ ടെക്സ്റ്റ് ലോട്ടൊക്കെ നമ്മൾ എത്തിയായിരുന്നു ഒന്നുകൂടെ ഓർപ്പിച്ച് പോരാ ആദ്യത്തെ ഭാഗത്ത് എന്താണുള്ളത് എന്താണ് ആദ്യത്തെ ഒന്നാമത്തെ ടെക്സ്റ്റിൽ ഓർമ്മയുള്ള വല്ലതും ഉണ്ടോ എന്തായിരുന്നു ആ ടെക്സ്റ്റില് ഒന്നാമത്തെ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഇന്നലെ മൂന്ന് വരെയൊക്കെ കവർ ചെയ്തായിരുന്നു പ്രധാനപ്പെട്ട കുറെ ഏരിയകൾ പറഞ്ഞു പോന്നു ഒന്നാമത്തെ ടെക്സ്റ്റിൽ കവർ ചെയ്യുന്ന ഏരിയ ഏതാണ് export import regulatory framework അല്ലേ export import regulatory framework various act introduced in our country to govern export import export import policy policy. Act എന്ന് പറയുന്നത് foreign trade act foreign exchange regulation act അല്ലെ foreign exchange management act customs act foreign trade പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്താണ് അതെല്ലാം ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ് ഫോറിൻ ട്രേഡ് എന്നുള്ള സബ്ജക്റ്റ് ആണ് അപ്പോൾ foreign trade policy foreign trade policy ഇതിനെ ഗവേൺ ചെയ്യുന്നത് ഇതൊക്കെ ഏതെങ്കിലും കയറി എഴുതാവുന്ന കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ടുള്ള export import code number C number വേണമെന്നൊക്കെ പറഞ്ഞ് provisions of export and import പിന്നീട് പറയണോ അതാണ് എക്സ്പോർട്ട് എന്തൊക്കെ പ്രൊവിഷൻ ഇമ്പോർട്ടിനുള്ള provisions export sales contract contents including export sales contract രണ്ടുപേരുള്ള എഗ്രിമെന്റ് ആണെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അകത്ത് കുറെ ടേംസ് വരാം ഇൻകോ ടേംസ് ഇൻകോ ടൈംസ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്താ ex works C I F അല്ലെ കോസ്റ്റ് ഇൻഷുറൻസ് ഫ്ലൈറ്റ് എന്നൊക്കെയുള്ള C F F free on board കോൺട്രാക്റ്റുകൾ ഇതെല്ലാം ഡിഫറെന്റ് ടേംസ് ആണ് അപ്പോൾ ഇൻകോ ടേംസ് ടു തൗസൻഡ് എന്ന് പറഞ്ഞ് പിന്നെ അത്തരത്തിലുള്ള അഗ്രിമെന്റുകളിലുള്ള dispute dispute settlement mechanism arbitration ഒക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് and export import documents documents ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ലീഗൽ ഉണ്ട് ഇൻസെന്റീവ് ഉണ്ട് കൊമേഴ്സ്യൽ പെർസ്പെക്റ്റീവ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് commercial bill bill of lading airway bill post പാർട്സിൽ അതിനുള്ള ഡോക്യുമെന്റ്സ് അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ലീഗൽ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഐ സി കോഡ് നമ്പരും ഒക്കെ അതുപോലെ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ട് ഉള്ള കംപ്ലീറ്റ് ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്യണം ഷിപ്മെന്റ് ഡോക്യുമെന്റ് ഒക്കെ സബ്മിഷൻ അതുപോലെ processing of an export order അല്ലേ ലാസ്റ്റ് അത് കവർ ചെയ്യുന്നതാണ് എക്സ്പോർട്ട് ഓർഡർ പ്രോസസ് ചെയ്യുന്ന രീതി അതിൻ്റെ ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ലാസ്റ്റ് അഞ്ച് അഞ്ചെട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് first blow first test book തീരുന്നതിൻ്റെ അത് പ്രധാനപ്പെട്ട regulatory framework policy export import policy contract ഈ ലാസ്റ്റ് ഏതാണ് പ്രോസസ്സിംഗ് എക്സ്പോർട്ട് ഓർഡർ പിന്നെ ഒരു E D I electronic data interchange business line പ്രാധാന്യം communication trans information transfer mechanism അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇലക്ട്രോണിക് ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടെക്സ്റ്റിൽ കവർ ചെയ്യുക രണ്ടാമത്തേലേക്ക് വന്നപ്പോഴത്തേക്കും രണ്ടാമത്തിൽ എന്തായിരുന്നു ഓർക്കണ്ടോ ടേംസ് ഓഫ് പേയ്മെന്റ് അല്ലേ എങ്ങനെയൊക്കെ പേയ്മെന്റ് നടത്തുന്നു എക്സ്പോർട്ട് പേയ്മെന്റ് അഡ്വാൻസ് പേയ്മെന്റ് ആവാം ഡോക്യുമെന്ററി ക്രെഡിറ്റ് ആവാം documentary credit letter of credit എന്നുള്ള സംഭവം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡോക്യുമെന്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആരാർക്ക് അതിന്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആരാർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇമ്പോർട്ടഡ് ബാങ്ക് എക്സ്പോർട്ടഡ് ബാങ്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി ആണെന്നൊക്കെ പറഞ്ഞു ഇന്ന ഡോക്യുമെന്റ് ഒക്കെ കളക്ട് ചെയ്യണം ഡോക്യുമെന്റ് കളക്ഷൻ ഉണ്ട് പീരിയോഡിക് സെറ്റിൽമെന്റ് മെക്കാനിസം കൺസൈൻമെന്റ് ബേസിലുള്ള പേയ്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള terms of payment exchange control need for exchange control എന്തിനാണ് എക്സ്ചേഞ്ച് കൺട്രോൾ എക്സ്ചേഞ്ച് കൺട്രോൾ ഇവിടെ ആരാണ് R B I Reserve Bank of India അതിന് വേണ്ടിയിട്ട് ഫെമ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങളെല്ലാം എക്സ്ചേഞ്ച് കൺട്രോൾ മെക്കാനിസം പിന്നെ എക്സ്പോർട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് export finance pre shipment and post shipment finance ഉണ്ട് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് ഏതൊക്കെയാണ് packing credit running account facility advance against incentives അങ്ങനെ കുറെ ഫെസിലിറ്റികൾ എക്സ്പോർട്ട് ഫിനാൻസിൽ പറയണം അത് മിക്കവാറും ചോദിക്കാറുള്ളതാണ് എക്സ്പോർട്ട് ഫിനാൻസ് അല്ലെങ്കിൽ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്നോ പോസ്റ്റ് ഷിപ്മെന്റ് എന്നോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഫിനാൻസ് എന്നൊക്കെ ചോദിച്ചു കാണാറുണ്ട് post shipment finance letter of credit discounting of foreign bill advance against bill send for collection advance against goods and non consignment ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഷിപ്മെന്റ് ആണ് പ്രീ ഷിപ്മെന്റിൽ വരുന്ന പാക്കിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെയാണ് പ്രധാനമായിട്ടും packing credit account facility advance against incentive ഇങ്ങനെയുള്ള പ്രീ ഷിപ്മെന്റ് പിന്നെ E C E C EXIM bank ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കും എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനും ഇ സി ഇ സിയുടെ പ്രാധാന്യം അതിന്റെ പോളിസികൾ എങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുക ദെൻ അത് കവർ ചെയ്യുന്ന എന്തായിരുന്നു last import finance import finance എങ്ങനെയാണ് എന്തിനാണ് എന്നൊക്കെയുള്ള ഇത് വെച്ചിട്ടാണ് രണ്ടാമത്തെ ടെക്സ്റ്റ് കവർ ചെയ്തു പോയത് രണ്ട് കാര്യങ്ങളായില്ല അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പേ ടേംസ് ഓഫ് പേയ്മെന്റ് ഏതെങ്കിലും ഒന്നെങ്കിൽ മുഴുവനായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ എന്നുള്ള എടുത്ത് ചോദിക്കാം export finance pre shipment post shipment finance ഇങ്ങനെ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും e ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എക്സിം ബാങ്കോ ഇ സി ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഒരു ടെക്സിന് എന്താണേലും രണ്ട് എസ് പ്രതീക്ഷിക്കാം അടുത്ത ഇതിലോട്ട് വരുമ്പോഴത്തേക്കും പ്രിപ്പയറിംഗ് ഫോർ ഷിപ്മെന്റ് ആണ് അല്ലേ പാക്കിംഗ് മാർക്കിംഗ് ലേബലിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് മൂന്നാമത്തെ ടെസ്റ്റിലൊക്കെ പറഞ്ഞേക്കുന്നത് പാക്കിംഗ് എന്നതാണ് പാക്കിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്നതാണ് അതൊക്കെ ചുമ്മാ എഴുതി പോവാം മാർക്കിംഗ് ലേബലിംഗ് പിന്നെ കാർഗോ കാർഗോയുടെ types shipment liner ship cramp ship എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് pre shipment inspection movement of goods to port അതാണ് പ്രിപ്പയറിംഗ് ഫോർ ഷിപ്മെന്റ് അതിലെല്ലാം ഈ പ്രിപ്പയറിംഗ് ഫോർ ഷിപ്മെന്റ് എന്ന് പറയുമ്പോൾ packing marking labelling pre shipment inspection movement of goods to port cargo ഇൻഷുറൻസിൽ നീഡ് കൈൻഡ്സ് ഓഫ് പെരിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഗോ ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നു ഷിപ്മെന്റ് ഓഫ് കാർഗോ അതിന്റെ stages then customs clearance expo of import cargo അതിന്റെ ആവശ്യകത ഇമ്പോർട്ട് കാർഗോ ഇമ്പോർട്ട് കാർഗോയുടെ കസ്റ്റംസ് ക്ലിയറിന്റെ ആവശ്യകതയും ഒക്കെ പറഞ്ഞാണ് ബുക്ക് ത്രീ തീരുന്നത് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഷിപ്മെന്റ് പ്രൊസീജിയറാണ് പാർക്കിംഗ് പാക്കിംഗ് മാർക്കിംഗ് ലേബലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷിപ്മെന്റ് ഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് പിന്നെ ഇൻഷുറൻസ് കാർഗോ ഇൻഷുറൻസ് അതിന്റെ പ്രാധാന്യം ഇൻഷുറൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോളിസി സെറ്റിൽമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞു പോകും രണ്ട് മൂന്ന് പോയിന്റ് അതിൻ്റെ അകത്തും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അടുത്ത ടെക്സ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും നാലാമത്തേലെ നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു നാലും കൂടി ഇത് കവർ ചെയ്ത് നമുക്ക് നിർത്താം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്താൽ സുഖമായിട്ട് നാലഞ്ച് എസ് ഐക്കുള്ള കാര്യങ്ങളായി നാലാമത്തെ institution setup for export promotion in India ഒരു എസ്ഐ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ് എഫേർട്ട് അതിന്റെ vital importance success of export promotion program in any country എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ വേണ്ടി for undertaking international marketing operation and എക്സ്പോർട്ടിന് need special guidance and assistance അതെല്ലാം വേണം സ്പെഷ്യൽ ഗൈഡൻസ് വേണം അസിസ്റ്റൻസ് വേണം like areas like packing market promotion publicity quality certification risk coverage market intelligence എല്ലാ ഏരിയയിലും ഈ പറഞ്ഞ എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓപ്പറേഷനിലൊക്കെ ഗൈഡൻസ് ആവശ്യമായിട്ടുണ്ട് ഫിനാൻസ് ക്രെഡിറ്റ് സപ്പോർട്ട് എക്സെറ്റ് ഇതൊക്കെ വേണം it's only with support and service rend by specialised institution ഇതൊക്കെ കിട്ടണമെങ്കിൽ അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം export is able to successfully convert his production into sales in international market. With this objective view, Government of India have established a number of specialized institutions in the country. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു for providing the necessary services and assistance to individual corporate unit for successful export effort In view of the widely diversifying nature of export market in different parts of the world and equally diverse and varied nature of produced products and services trade in international market, Government of India have established this specialized institution at the production industry level for assisting exporters from different sectors. They established India established the specialized institution at the institutions at the production on industry level. Institution engaged in export efforts for in six distinct areas. Tire at the top department of commerce of the ministry of Commerce and Industry, <clears throat> main organization to formulate and guide India's trade policy. Institution engaged in exports, uh, export efforts fall in six distinct ties. Note RNM, to open the Department of Commerce of the Ministry of Commerce and Industry. The second tier, there, there are deliberative and consultative organizations to ensure that export problems are comprehensively dealt with. after mutual discussion between government and industry. Third, commodity specific organization. Fourth tier consists service institution fifth tier consist government trading organization എല്ലാം പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു പോയതാ ഏജൻസി ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് agency for export promotion at the state level government policy making and consultation export promotion board board of trade grievances redress committee director general of foreign trade ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടുണ്ട് ഡയറക്ടർ ജനറൽ കൊമേഴ്സിൽ intelligence and statistics ministry of textiles അതുപോലെ state cell development commissioner small scale industrial organization എല്ലാം വന്നേക്കുന്നു അതുപോലെ export promotion councils and commodity boards അതിന് എന്തിനു വേണം അതിന്റെ ഫംഗ്ഷൻ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് കൊടുക്കുക continuous feedback of market information A piece of industry and product or industry coverage. Commodity boards introduce ചെയ്തേക്കുന്നു specific special authority for some products ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ അതോറിറ്റീസ് ഇൻട്രഡ്യൂസ് ചെയ്തേക്കുന്നു technical and specialised services assistance അതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് institute of packaging export inspection council and agency export credit guarantee corporation എല്ലാം specialised service assistance an bank for long time credit Indian council of arbitration federation of Indian export orientation organisation Organization, FIO e organization, ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു India trade promotion organisation industrial institute of foreign trade national institute of fashion technology national centre for trade information കുറേ അധികം പോയിന്റുകളുണ്ട് ഈ പറഞ്ഞ എന്തായാലും ഇന്ത്യ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വിവിധ പദ്ധതികൾ commercial wing of Indian embassies abroad government participation foreign trade ഇതെല്ലാം അതുപോലെ സ്റ്റേറ്റിലെ organisation setup in the states state government are increasingly participating in export efforts of the country. State government have created independent department of commerce. Some government have also set up export promotion board and export corporation for stimulating export business. അതെല്ലാം ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കോണം then export assistance in India എന്തൊക്കെയാണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക സപ്പോർട്ടുകൾ export assistance importance of export assistance നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്തത് കുറച്ച് സ്വന്തമായിട്ട് എഴുതി പോവാം എക്സ്പോർട്ട് പ്രൊമോഷൻ വാക്കോടെ very low priority during the initial programme of economic development in India after independence ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറയുന്നത് വെരി ലോ പ്രയോറിറ്റി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് during fifty and almost up to mid nineteen sixty export promotion was not at all considered as an essential element in economic development process അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇൻട്രഡക്ഷനിലൊക്കെ എഴുതി പോകാവുന്ന കാര്യങ്ങളാണ് എസ് എ വരുമ്പോൾ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അമ്പത് ഈ പറഞ്ഞ അമ്പതോ അറുപത് കാലഘട്ടമൊന്നും എന്താണ് ഒരു എസെൻഷ്യൽ എലമെന്റ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്തതെന്നല്ല ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത് easy and adequate availability of external assistance from World Bank and other international agency as well as developed countries had provided India with more more than adequate amount of foreign exchange for financing development as well as essential import എന്നൊക്കെ വേൾഡ് ബാങ്കിന്റെ ഒക്കെ സപ്പോർട്ടോടൊക്കെ കൂടി ആവശ്യത്തിൽ കൂടുതൽ ഏതാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഇമ്പോർട്ട്സിനൊക്കെ വേണ്ടിയിട്ട് എന്നതാണ് hence The Uruguay, uh, the urgency of earning foreign exchange through expanding export what was not there. In addition, because of the large size of domestic market in India, import substitution rather than the export promotion was considered as a more useful strategy for Indian India economic development process. Import substitution. എന്നുള്ള ഒരു ഇതിലോട്ട് പിന്നീട് വന്നു അത് ഇമ്പോർട്ട് ആയിരുന്നു പിന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള similarly during the period of first three five year plans career plan എന്നൊക്കെ കേട്ടിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതികളൊക്കെ ആദ്യത്തെ അല്ലെ അമ്പത് അമ്പത്തൊന്ന് തൊട്ട് അമ്പത്തി ആറ് അല്ലെ ആ ഒരു കാലഘട്ടമാണ് ഫസ്റ്റ് ടു അറുപത്തഞ്ച് അറുപത്തി ആറ് ഇന്ത്യൻ ഇക്കോണമി യുവാസിനെ formative stage consequently India's capacity to export manufactures or industrial products are extremely limited ആ സമയത്തൊക്കെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷനൊക്കെ ലിമിറ്റഡ് ആണ് on the on these account as well India could not look at international market especially because of ഒരു extremely limited capacity of supplies of industrial products അപ്പോൾ നോക്കി ആ അറുപത്തഞ്ച് കാലഘട്ടമൊക്കെ വേറെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയായിരുന്നു പുറത്തോട്ടൊന്നും പ്രൊഡക്റ്റ് മാർക്കറ്റ് ഒന്നും നോക്കിയിരുന്നില്ല കാരണം extremely limited capacity to offer supplies of industrial products how or after sixty five sixty six the aid flow India were subsequently reduced അപ്പോൾ ആ സപ്ലോ സപ്പോർട്ടൊക്കെ അറുപത്തമ്പ അറുപത് വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ സപ്പോർട്ട് അറുപത്തഞ്ച് അറുപത്താറോടൊക്കെ കൂടി Korea തുടങ്ങി അപ്പോൾ consequently for the first time India was made to depend significantly on the export for acquiring foreign exchange to meet their needs of essential imports അറുപത്തഞ്ച് അറുപത്തഞ്ച് അറുപത്താറ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും എന്താണ് എക്സ്പോർട്ട് വഴി ഇമ്പോർട്ടൻ്റ് ഫോറിൻ എക്സ്ചേഞ്ച് കണ്ടെത്തുക എന്നുള്ള ഇതിലേക്ക് വന്നു moreover by the second half of sixty a number of industries especially in engineering chemical leather marine and other sector have reach the stage from the from where they were looking for an opening in the national market. Government of India had therefore considered it is appropriate to lay emphasis on the need for export promotions so as to enable the country to meet the need for imports. ഇങ്ങോട്ടുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ foreign ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യണം ആ ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഈ അറുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു fortunately it received an encouraging response from the industrial sector which was also looking for international market over the last couple of decades export promotion has assumed critical importance Indian economy അങ്ങനെയാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ എന്നുള്ള ഇതിലോട്ട് വന്നത് പ്രാധാന്യം വന്നത് export growth has become the main dominance of economic growth in India main determinant in economic growth. The process of globalization and liberalization have further enhanced the need for strengthening the support of export-import trade business of the country. Very LPG introduced the തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ globalization ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തൊക്കെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകത വന്നു hence the feasibility of financing almost entirely depend upon the growth of Indian export may therefore be stated that future economic growth in India is inseparably linked with the growth in Indian exports. Economic growth എന്ന് പറയുന്നത് എന്താണ് ഈ ഗ്രോത്ത് ഇൻ ഇന്ത്യൻ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു hence export promotion is being an over providing consideration in policy formulation export promotion policy India three main segment എന്തിനൊക്കെ ഏതൊക്കെയാണ് policy for increasing investment and production in export sector price support measure for entering export more competitive measure, measures for strengthening marketing effort by export sector. an importance of export assistance എന്നുള്ള ഒരു ഏരിയ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം നമുക്ക് എക്സ്പോർട്ട് എക്സ്പോർട്ടിന് പ്രാധാന്യം എക്സ്പോർട്ടിന് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയ ടൈം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ട് ആയിരുന്നു അതിനുശേഷം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും എസ് എയിലൊക്കെ ഇൻട്രഡക്ഷനൊക്കെ ആയിട്ട് എഴുതി പോവാം ആ രണ്ടു മൂന്ന് പാരഗ്രാഫ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം Then expansion of production base for export. First prerequisite for export promotion policy is to ensure large exportable surpluses. ഇപ്പോൾ എക്സ്പോർട്ട് നടത്തുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ലാർജ് എക്സ്പോർട്ടബിൾ സർപ്ലസസ് വരിക എന്നുള്ളത് in other words if a country wants to export more it must have more export കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം one to export more it must have more to export export ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവണം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ it will have more export only if more and more is produced for export production അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ എക്സ്പോർട്ട് അപ്പോൾ ഏറ്റവും പ്രധാനം കൊടുക്കേണ്ട പ്രോഡക്റ്റിൻ്റെ ഒക്കെ പ്രൊഡക്ഷനാണ് Hence, it calls for increasing for production and investment resources into the export sector ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് increasing flow of production and investment resources into the export sector എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് relaxation of industrial licensing policy അങ്ങനെയാണ് ഈ റിലാക്സേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് with a view to facilitate relatively easier creation or expansion of production capacity for increasing export potential of Indian economy necessary relaxation have been provided for the for the policies for industrial licensing. MRTP ഒക്കെ Monopolies and Restrictive Trade Practices Act നേരത്തെ കേട്ടുള്ള ആക്ട് ഒക്കെയാണ് foreign exchange regulation act foreign exchange regulation act has been liberalised foreign exchange ഇതൊക്കെ ലിബറലൈസ് ചെയ്തു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയി nineteen ninety nine Rupee has been made fully convertible for all approved external transaction. As a result, exporter, exporters of goods and services and those who are in receipt of remittance are able to sell their foreign exchange at a market determined rates. The importers and foreign travelers are also able to buy foreign exchange at a market determined rates. Exporters have also been allowed to maintain foreign currency accounts. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ റിലേഷൻ ഇതിന് വേണ്ടിയിട്ട് ഈ പ്രൊഡക്ഷൻ ബേസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് relaxation of industrial licensing policy M R T P അല്ലെ FEMA then liberal import of capital goods import policy of India Has made specially liberal provision for easy import of capital goods of all types. Accordingly, imports of machinery and equipment are allowed without import li- license. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ തന്നെ മെഷീനറി ക്യാപിറ്റൽ ഐറ്റങ്ങൾ ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ ഇറക്കുമതി ചെയ്യാവുന്ന കാര്യമാണ് in addition special provision have been made for import of capital goods at a concessional rate of import duty. When export promotion capital goods scheme have has been introduced for liberal import of capital goods. E P C G എന്നൊരു ഇൻഡോ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് export promotion capital goods scheme എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള സ്കീമാണ് export promotion capital goods scheme new and old capital goods including computer software system may be imported under the export promotion capital goods scheme Under this provision, capital goods including its fixture, dies, molds, and spares up to 20% of F value of the capital goods may be imported at five 5.1 one percentage customs duty duty പറയുന്ന സംവിധാനങ്ങളൊക്കെ വന്നു ദെൻ അടുത്ത എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സുകൾ ഇൻട്രഡ്യൂസ് ചെയ്തു സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ വന്നു electronic hardware technology parks introduce ചെയ്തു software technology parks biotechnology parks ഇതൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തു for the work of for the development of exports under marketing undertaking units undertaking to export their production of goods may be set up under export up units special economic zone ഈ പറഞ്ഞ E H T P our software technology park, biotech technology park scheme. Such units may be engaged in manufacture, service, trading, development of software, software agriculture, including agro-processing, aquaculture, animal husbandry, biotechnology, floriculture, horticulture, ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ may export all products except prohibited item of export ഇങ്ങനെയുള്ളതിനൊക്കെ എല്ലാ ഐറ്റവും എക്സ്പോർട്ട് ചെയ്യാം ചില പ്രൊഹിബിറ്റഡ് ഐറ്റം ഒഴിച്ച് new SEZ policy was codified on February 9, 2006, as a result of which export processing zone were converted into CES, Special Economic Zone, and uh, specific rules and incentives were laid down for establishment of multi-product and specific product zones. ഇതെല്ലാം എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് ഡ്യൂട്ടി ഒക്കെ കുറച്ചിട്ടുള്ള ഏരിയയാണ് the unit imported all types of goods without payment of duty ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് എല്ലാ ടൈപ്പ് ഗുഡ്സും ഇറക്കുമതി without payment of duty including capital goods for manufacture production or processing provided by they are not prohibited item when assured supply of raw material imports As regard making available the supply of imported raw material to the export sector, the importer policy, importer policy provide the scheme for duty exemption and duty remission. Then the scheme, duty exemption scheme enable importer import of duty free inputs Required for export production duty duty അടയ്ക്കാതെ തന്നെ ഗുഡ്സ് റിക്കവർ ചെയ്യാന്നുള്ള ഇതാണ് duty remission scheme enable post export remission of duty on inputs used in the export product in the form of duty credit duty അടച്ച് ഇറക്കുമതി ചെയ്തതിനാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അത് തിരിച്ചു കിട്ടുന്ന സ്കീമാണ് duty remission scheme under this under duty exemption advance authorisation and duty free import authorisation are issue to allow import of inputs which are physically incorporated in the export product ഇനി ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർ എക്സ്പോർട്ട് ഹൗസസ് എക്സ്പോർട്ടിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് അതിൽ കൂടുതൽ വരുന്നതിനൊക്കെ പദവി കൊടുക്കുന്നതാണ് star export house the scheme of one to five star export house has replace the earlier recognised export house scheme mean export achieve the specified level of exports over a period the may be recognised as one of one to five star export recognition ആണ് ഫൈവ് സ്റ്റാർ എക്സ്പോർട്ട് ഹൗസസ് എന്ന് പറഞ്ഞത് export made both in free foreign exchange and in Indian rupees all be taken in to account for recognition recognition criteria കൊടുത്തിട്ടുണ്ട് എത്ര കോടിയുടെ അവർക്ക് നേരത്തെ ഉള്ള ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നോക്കിയൊക്കെ one one star export house ആണ് എത്ര കോടി പതിനഞ്ച് കോടി കൊടുത്തേക്കുന്നത് ടു സ്റ്റാർ ആണെങ്കിൽ നൂറ് കോടിയുടെ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അയ്യായിരം കോടിക്ക് മുകളിലുള്ള കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് Double weightage of export given for recognition in case of export exporters in S S I tiny sector Kottayam sector ഇങ്ങനെയുള്ളതിനൊക്കെ വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്യും ഇതെല്ലാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എക്സ്പോർട്ടാണ് then rendering exports price competitive. The second prerequisite to export promotion policy is to render export increasingly price competitive in international market. Price competitive ആയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അതിനനുസരിച്ച് എന്താ എക്സ്പോർട്ട് നടത്തുകയും ഫോർ എക്സ്ചേഞ്ച് ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യാം number of price support measures in the form of physical as well as financial incentives have therefore been provided for the export sector India price competitive ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് physical as well as financial incentives have have been provided physical incentives provide ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ഇൻസെന്റീവ്സ് കാരണത്തിന് അത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് export promotion include duty drawback provide ചെയ്യണം സെൻട്രൽ എക്സൈസ് റിബേറ്റ് ഉണ്ട് income tax exemption on export of profit ഉണ്ട് റിബേറ്റും ഇൻകം ടാക്സ് എക്സംഷനും ഒക്കെ നമ്മൾ കേൾക്കുന്ന ടേമുകളാണ് duty drawback in manufacturing of many export product imported or indigenous raw material and components are used on which customs and central excise duty has been paid When finished products are exported, which duty paid inputs are used, the amount of such duty is allowed to be drawn back by the exporter or it's it is or is it is refunded to him. അപ്പൊ അടുത്ത ഡ്യൂട്ടി ഒക്കെ തിരിച്ചു കിട്ടുന്നതാണ് സെൻട്രൽ എക്സൈസ് റിബേറ്റ് കൊടുക്കണം under the scheme central excise duty on the inputs and final product or on the output proposed for export are refunded to the exporter. As well, income tax exemption in order to promote exports, income tax process uh, such as developers of such import procurement are exempted from payment of duty. Income tax exemption for a block of 10 years in 15 years at the option of developer. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ടാക്സ് എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ financial incentive such as interest subsidy subsidy incentive ഫിനാൻഷ്യലായിട്ട് കിട്ടുന്നതാണ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഫിക്സ് ഫിസ്ക്കലും ബാക്കി അല്ലാത്ത Uh, incentives of financial um, interest uh, subsidy export sector in India has also been given. Interest subsidy under which uh, the working capital is made available by the bank to the export sector at a concessional or subsidized rates of interest. When financial assistance scheme for agriculture, horticulture and meat export. Financial agriculture scheme provided to promote export of agricultural, horticulture and meat products agricultural processed food product export development authority APEDA എന്ന് പറയും agricultural and processed food products export development authority provides financial assistance for feasibility study survey consultancy and database upgradation development of infrastructure export promotion and market development packing development quality control upgradation of meat plants ഒരുപാട് കാര്യങ്ങൾ അവർ ഈ financial assistance agriculture horticulture meat എക്സ്പോർട്ടിലൊക്കെ വേണ്ടി ചെയ്യുന്നത് അവിടെ strengthening market marketing effort, export to marketing, the third prerequisite export promotion marketing effort may be noted export is primarily a sales transaction. Production can be converted into sale only through marketing effort. Production സെയിലാക്കി മാറ്റണമെങ്കിൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗം മാത്രമേ സെയിൽസ് ആകുന്നുള്ളൂ ഇനോട് ചെയ്യുന്ന otherwise marketing effort provide the necessary link or channel between production and sale success on the export front is depend upon the marketing export promotion policy in India therefore pays special attention to the need for improving and strengthening export marketing effort export marketing എഫേർട്ടിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നു with this objective government of India established a very comprehensive network of institution for servicing the export sector Otherwise, effort have been made to provide necessary infrastructure for servicing the export sector, particularly to improve the export marketing effort. Institution established for strengthening export marketing effort include Export Promotion Council. രണ്ടൂന്ന് അങ്ങനെയുള്ള ഓർഗനൈസേഷൻ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് commodity boards special authority and industry association these are the key institution servicing export effort at individual corporate level product wise and market development assistance The assistance is provided for overall development of overseas market. It is provided for sponsoring, inviting trade delegation within and outside the country. Market access incentives initiatives, a part of foreign trade policy and is intended to provide financial assistance for medium-term export promotion efforts with a focus on a country and product. ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു അതുപോലെ ഒരുപാട് എക്സ്പോർട്ട് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് അസിസ്റ്റൻസും എക്സ്പോർട്ട് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് for the promotion of export ഏതൊക്കെ ഓർഗനൈസേഷൻ സെറ്റപ്പ് എന്തൊക്കെ ചെയ്തേക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ അസിസ്റ്റൻസ് എന്തൊക്കെ കൊടുക്കുന്നു ഇത് ഏതെങ്കിലും ഒരെണ്ണം കയറി ചോദിക്കാം എന്തെങ്കിലും ഓർഗനൈസേഷൻ സെറ്റപ്പ് എന്തൊക്കെ ചെയ്തേക്കുന്നു അല്ലെങ്കിൽ അസിസ്റ്റൻസ് എന്തൊക്കെയാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് വേണ്ടി അപ്പോൾ പോയിന്റ് എഴുതി വെക്കുക കുറെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോയിന്റുകൾ നോട്ടിൽ കുറിച്ചിടുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ വരുന്ന ഓർഗനൈസേഷൻസും നോട്ടിൽ കുറിച്ചിടുക procedure for claiming export assistance ഇതിനെ ക്ലെയിം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തേക്കുന്നത് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് പറഞ്ഞാൽ അസിസ്റ്റൻസ് ക്ലെയിം ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലും സാധ്യത കൂടുതൽ ആദ്യത്തെ ഏരിയ ആണ് ഇനി അസിസ്റ്റൻസ് ക്ലെയിം ചെയ്യാനുള്ള പ്രൊസീജിയർ ചോദിച്ചാൽ അസിസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് പ്രൊസീജിയർ കുറച്ച് എഴുതാം Procedural formality prescribed for claiming various export incentives need timely and proper compliance on the part of exportees. The loan will ensure fuller realization of export incentives on a regular basis. Uh, fuller ആയിട്ട് realization ആണ് delays and cuts in the realization of export incentives will upset the fund flow position of export firm on the one hand and will render the export effort unremunerative on the other. Incentive കിട്ടാനുള്ള കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളതാണ് is therefore essential for the exporters to develop a complete understanding about the procedural and documentary formality. Incentives ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഡോക്യുമെന്ററി ഫോർമാലിറ്റീസ് ഉണ്ട് timely preparation and submission of claim export incentives to the appropriate authority on a regular basis Unfortunately, exporters in India are required to approach a number of authorities for realization of export incentives against each export transaction. നമുക്കിവിടെ ഇൻസെന്റീവ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് എന്താണ് നമ്പർ ഓഫ് അതോറിറ്റിയിൽ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ The task of the exporters has been rendered further difficult and complicated because of the fact that each incentive disbursement authority has prescribed its own exclusive procedure. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട് ഡോക്യുമെന്ററി റിക്വയർമെന്റുകളുണ്ട് the besides multiplicity of authorities to be approached for raising claim export incentives, exporters are also required to follow different procedural and documentary formality. In each case, അതിനകത്ത് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം അടുത്ത ടാക്സ് തിരിച്ചു പിടിക്കുന്നതാണ് duty the scheme of duty drawback is governed by customs and central excise duty drawback rules compiled and notified by drawback directorate of the department of revenue minister of finance of the government of India under the rule customs duty and central excise duty on raw material component and packing material used in export product are refunded by അതാണ് അതിന്റെ point കസ്റ്റംസ് ഡ്യൂട്ടീസും raw material components customs duties and central excise duties on raw material components and packing material used in export products are refunded back to the exporter on post-export basis. In other words, import duties and central excise duties on material inputs for export product are allowed to be drawn back under the incentive scheme of duty drawback. ഇതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് Thus, the drawback refers to a rebate of duty chargeable on account on any imported or excisable material used in the manufacture of goods exported from India. Drawback Rule 1995 drawback has been permitted not only on material inputs material or input used in the manufacture but also processed or subjected to any other operation for export of goods from India. Raw material മാത്രമല്ല മറ്റ് കാര്യങ്ങൾ മാനുഫാക്ചറിങ് യൂസ് ചെയ്തൊക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കില്ല we of interest on delayed payment of drawback has also been permitted ഇൻട്രസ്റ്റും കൂടെ കൂട്ടി താമസത്തിന്റെ തിരിച്ചു കിട്ടി interest such rate may be fixed by the board would be leviable in such a, in case payment against a claim. Drawback will not be allowed if the total foreign exchange spent on input used in the goods export is more than the free on board value of the exports or value addition is negative. Drawback will also not allowed if the export value of goods is less than the value of imported material. അങ്ങനെ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് drawback rates all industry rate അതുപോലെ brand rate special brand rate എന്നിങ്ങനെ കാണാം all industrial the rate these are published in the form of notification by the government every year brand rates fixed on the individual request of exporter or manufacturer എങ്ങനെ പ്രൊസീജിയർ ഡ്യൂട്ടി ഡ്രോബാക്കിനുള്ള പ്രൊസീജിയർ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ക്ലെയിം ഓഫ് ഡ്യൂട്ടി ഡ്രോബാക്ക് ഈ processed and passed for payment primarily on the base of relevant information given in the drawback copy of shipping bill exporters are required to file a drawback copy of shipping bill in triplicate in quadruplicate if any export assistance is applicable, well in advance in Export Department of Central Registration Unit at the port, IC container freight station, air cargo complex, etc. എവിടെയാണെന്നുള്ളത് സബ്മിറ്റ് ചെയ്യണം the D B K shipping bill must be must indicate D B K schedule duty drawback number of export product, product description, uh, rate, uh, total amount of drawback claim. In addition, should also have declaration that exports are being made under a claim of duty drawback. Declaration, madam. At the same time, there should also be a declaration that duties of customs and central excise have been paid in respect of <coughs> the material input used in manufacture of export goods as also in respect of container or packing material പ്രൊസീജിയർ ഉണ്ട് ഡ്യൂട്ടി ഡ്രോബാക്കിന് വേണ്ടിയിട്ട് അതിന്റെ ഫോം സബ്മിറ്റ് ചെയ്യുക the shipping bills and other documents are scrutinised and examined by the concerned customs officer duplicate of and duplicate copies of shipping bill with suitable examination order are returned to exporters for presenting them to the dock appraising officer. The customs officer give examination report on both the Copies of shipping bill return uh, duplicate and triplicate copies of exporter and original copy is retained. കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ആണ് അവരെ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഡ്യൂട്ടി ഡ്രോബാക്ക് പ്രൊസീജിയർ ഒക്കെ എഴുതാൻ പറ്റുള്ളൂ exporter presents duplicate and duplicate copy of shipping bill duly examined by customs office let ex class കഴിഞ്ഞോ ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഒന്നും കേൾക്കുന്നില്ല ആരും ക്ലാസ് എടുക്കാത്തതാണോ അതോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അറിയില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അറിയില്ല ഒന്നും കേൾക്കുന്നില്ലല്ലോ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നോ ആ അതുവരെ ഉണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റായി ഇനിയിപ്പോ ഉണ്ടാവുമായിരിക്കുമോ ക്ലാസ് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് സാറ് ക്ലാസ് ഉടനെ തന്നെ തുടങ്ങും കേട്ടോ ഏഴര വരെയാണ് ക്ലാസ് കറണ്ട് പോയതാ ഇവിടെ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് എടുക്കാൻ സാധിക്കുള്ളൂ ഫോണിന്റെ നെറ്റ് വെച്ച് ക്ലാസ് എടുക്കാനുള്ള നെറ്റ് ഇല്ല ഇടയ്ക്ക് കറണ്ട് പോകുമ്പോൾ വൈഫൈ പോകുന്നോണ്ടാണ് കേട്ടോ അതാ പറയാതെ ഇറങ്ങിപ്പോയെ പറയാതെ ഇറങ്ങിപ്പോയതല്ല നിന്ന് പോയതാ mm വീഡിയോ ഓൺ ആയിട്ടുള്ളവരൊക്കെ ഓഫ് ആക്കിക്കോളൂ കേട്ടോ അറിയാണ്ടൊക്കെ ഓൺ ആയിട്ടിരിക്കുന്നതായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന procedure for claiming export assistance claim ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ assistance government of India export promote ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നു പറഞ്ഞു അത് ഡ്യൂട്ടി ഡ്രോബാക്കും ഒക്കെയാണെന്ന് പറഞ്ഞു ആ അസിസ്റ്റൻസ് ക്ലെയിം ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം പ്രൊസീജിയർ ഫോർമാലിറ്റിയിലെ ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുന്നതിന് എന്തൊക്കെ ചെയ്യണം അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു ഡ്യൂട്ടോ ഡ്യൂട്ടി ഡ്രോബാക്ക് ക്രെഡിറ്റ് സ്കീമുണ്ട് due drawback on export by post അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ റിബേറ്റ് അല്ലെ refund of central excise duty വേണ്ടി കാര്യങ്ങൾ central excise act nineteen forty four and central excise rule two thousand two incorporate a variety of scheme designed with a single purpose that excisable goods which are to be exported should not be burdened with excise duties സ്വയം എക്സൈസിബിൾ ആയിട്ടുള്ള goods which are to be exported export ചെയ്യേണ്ട എക്സൈസിബിൾ ഗുഡ്സിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ടുള്ള അതാണ് അതിന് റിലീഫ് എന്ന് പറയുന്നത് relief is given not only in the in regard to the duty on goods exported as such but also from the duties of excise or indigenous inputs used in their manufacture excise concession for exports are available to both manufacture exports and merchant export for excisable goods send by sea air land ഇതെല്ലാം പറയുന്നുണ്ട് അവർക്ക് കിട്ടും rule eighteen and nineteen of central excise rule two thousand two incorporate the scheme mentioned above rule eighteen provide for claim of rebate of duty paid on accessible goods exported or duty paid on inputs used in manufacture on processing such as such goods provided these are exported according to specified procedure അതിന് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ പറയണം ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്യണം A R A R T ഇതിനുള്ള വേണ്ടിയിട്ടുള്ള ഫോമാണ് these forms are needed for removing excisable goods from factory or warehouse for export അങ്ങനെയുള്ള ഫോമുകളാണ് A R E one two three എന്ന് പറയുന്നത് general bond or letter of hundred undertaking these documents are required only for removal of goods under rule nineteen city city one certificate is to be obtained by by exporter for for goods from factory or warehouse ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞു rebate on duty paid goods under rule eighty dole of the duty paid is granted as rebate in case all excisable good except mineral oil products applied as stores to vessel or foreign going aircraft. In case of goods exported to Nepal, Bhutan, rebate is granted to the respective government. For availing rebate, certain conditions have been laid down, the chief among them being that good should be exported directly from the factory or warehouse within six months from the date of clearance from the factory ആറ് മാസങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഇതുണ്ട് റിബേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊസീജിയറിൽ there are two scheme sealing and examination of goods by the excise authority at the place of despatch and self sealing sealing of goods and examination at the place of despatch the exporter is present four copies of air reform സബ്മിറ്റ് ചെയ്യേണ്ട ഫോം ഒക്കെ പറഞ്ഞു self sealing and certification by exporter this facility can be availed by any exporter any person authorized by the excise authority can seal or get good sealed in his presence and certify all copies <coughs> of ARE form and clear the goods from the factory warehouse to port shipment. Such a person may be the owner, working partner, managing director, or company secretary of the manufacturing unit or factory warehouse. അല്ല പറയുന്നു ദെൻ കസ്റ്റംസ് ക്ലിയറൻസ് പ്രൊസീജിയർ എങ്ങനെയാണ് ക്ലിയറൻസ് എന്ന് അതിനുവേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ക്ലെയിമിംഗ് റിബേറ്റ് കാര്യങ്ങൾ വരണം the exporter present original and duplicate copies of A R E four along with specified document to be to the appointed customs officer for securing permission to export goods. After examination of document, export goods are to be physically examined. As matter of practice, physical examination is reflected in examination of excise seals. If he satisfied the customs officer allow export of goods and certifies on number of documents including ARA original and duplicate copy while original is returned to the exporter. The exporter will use the original copy of ARA form for claiming rebate. Uh, clearance of Kenya form which is the rebate claim general. Claiming rebate application of rebate is made to jurisdictional assistant collector of central excise or marine commissioner. The form is submitted under the an assistant collector of central excise or marine commissioner central excise case may be documents കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞാൽ original copy of air form duly attested copy of shipping bill duly attested copy of bill of lading വരെ പോകുന്നു claim claiming rebate by electronic declaration goods are cleared by the customer under E D I system claim of claim for electronic data വഴിയാണെങ്കിൽ ക്ലെയിം ഫോർ റിബേറ്റ് ഈ sanctioned and disbursed by the assistant commissioner or deputy commissioner of custom at the place of export. Then export goods under bond or letter of undertaking. <clears throat> letter of undertaking. The exporter have been permitted to export accessible goods with the payment of excise duty. Any goods may be removed without payment of duty from a factory or a warehouse or any other premise for use in the manufacture or processing of goods which are exported as may be approved by the Commissioner of Excise. Removal of such goods may be permitted by furnishing a general bond in B one form ഫോമൊക്കെ അതിന് പറയുന്നത് കൃത്യം കൃത്യമായിട്ട് കുറച്ച് റൂള് കാര്യങ്ങളാണ് bond to be furnished by a merchant exporter shall be in sum equal to at least the duty chargeable on the goods removed for export And the <clears throat> procedure for clearance from factory or warehouse, clearance follow only after furnishing bond or letter of undertaking. Uh, with the consent authority, merchant exporter who furnished a bond is issued sufficient number of certificates duly signed. There are two op optional procedure for clearance of goods from factory or warehouse approved premises export without payment of excise duty. Letter of undertaking കൊടുത്ത് എക്സൈസ് ഡ്യൂട്ടി പേയ്മെന്റ് നടത്താതെയുള്ള ഗുഡ്സ് ഇതാണ് the additional document need for removal of goods for export by merchant exporter procedure sealing and examination at the place of despatch despatch of goods by self sealing and self certification procedure ഒക്കെ പറയും ഇതെല്ലാം ഡ്യൂട്ടി ഡ്രോബാക്കുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടി എക്സംഷൻ ഉണ്ട് remission scheme exemption scheme remission scheme And duty registered exporters are eligible for the facility of duty-free import of raw material component, packing material required for manufacture of the product for ex- executing export order. Duty exemption scheme enable import of inputs required for export production. അപ്പോൾ എന്താണ് duty exemption scheme enable import of input required for export production duty remission scheme enable post export replenishment remission of duty on inputs used in the export product Exemption scheme consists of advance authorization scheme and duty-free import authorization scheme. Advance authorization on the duty-free import authorization scheme on the earlier called advance license. Advance authorization is issued to allow duty-free import of input physically incorporated in the export product. Okay അസിസ്റ്റൻസിൽ പറയാവുന്ന പോയിന്റുകളാണ് അഡ്വാൻസ് ഓതറൈസേഷൻ ഉണ്ട് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം ഇൻപുട്ട് എന്താണ് ഫിസിക്കലി ഇൻകോർപ്പറേറ്റിൻ്റെ export product In addition, consumables such as fuel, oil, energy uh, used in the production process are also allowed duty-free import of mandatory space up to 10% CF value. Advance authorization is issued on the basis of standard input-output norms. Advance authorization issued on the condition that export will result in a positive value addition for physical exports made in convertible currency. The input, input import ചെയ്യുന്ന റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫിസിക്കൽ എന്താണ് ഏത് കണ്ടീഷനിലാണെന്നും അത് condition export will result in a positive value addition പറയുന്നുണ്ട് duty free import authorisation operational since May two thousand six this duty exemption scheme incorporate main provisions of advance authorisation scheme and flexibility in terms of transferability of new refund duty replenishment certificate scheme Under this scheme, duty-free import of input as well as fuel, energy, catalyst, etc. is allowed to manufacturer and merchant exporter for physical export, intermediate supplies and deemed export. Duty exemption is at par with the advance authorization scheme. Minimum 20% value addition is required for issuance of such authorization. Value addition, duty remission scheme. In it is a post-export scheme. the sports shareholder scheme until 30, 30th March 2006. Duty-free replenishment certificate and duty entitlement passbook scheme. And the scheme duty entitlement passbook exporter who are not desirous of availing licensing facility may avail the facility of DEPB duty entitlement passbook. The objective of this scheme is to neutralize the incidence of customs duty on the import content of export product. Import content of export പ്രോഡക്റ്റിന്റെ ഡ്യൂട്ടി ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് duty entitlement passbook scheme neutralisation is provided by way of grant of duty credit against export goods under the scheme An exporter may apply for credit as a specified percentage of free on board, board value of exports made in freely convertible currency or payment made from the foreign currency account. അതുപോലെ ടാക്സ് എക്സംഷൻ കൊടുക്കുന്നു ഇതെല്ലാം അസിസ്റ്റൻസിൽ ഡ്യൂട്ടി എന്തൊക്കെയാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീമുണ്ട് അതുപോലെ ഡ്യൂട്ടി എക്സംഷൻ അല്ലെങ്കിൽ റെമിഷൻ സ്കീം അതുപോലെ ഡ്യൂട്ടി ടാക്സ് എക്സംഷൻ കൊടുക്കുന്നു complete income tax exemption as a matter of as a measure of export promotion various tax incentives are granted under the income tax act major incentives income tax ആക്ടിൽ ഒരുപാട് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു The part of the profits derived from export of specified goods or merchandise of export and uh, supporting manufacture is deducted from the total profit. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ എന്താണ് പ്രോഫിറ്റ് ഡിഡക്ട് ചെയ്യാന്ന് പറയുന്നു part of the profit derived from export of specified goods അവിടെയും സ്പെസിഫൈഡ് ഗുഡ്സ് ഉണ്ട് specified amount of profit of company engaged in the business of hotel or tour operator of a travel agent or a travel agent deducted from the total profit ടോട്ടൽ പ്രോഫിറ്റ് എന്നുകൊണ്ട് ടാക്സിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ഇതൊക്കെ ഡിഡക്ട് ചെയ്യാം there is a provision for tax relief on export of computer software the profit from export of transfer of film software TV news software telecast rights are partially deducted. Uh, there is a provision for tax relief on Indian company to resident taxpayer by giving specified deduction of up to 50% of profit from project exports. There is a provision 10 year tax holiday for to units in അതാണ് ഇ പി സെഡും ഇ ഒ യു ഒക്കെ ആണെങ്കിൽ there is a provision for tax exemption of plantation subsidy rebate of royalties commission dividend etcetera from sudden foreign enterprises അങ്ങനെ ഒരുപാട് ടാക്സ് എക്സംഷൻ കൊടുക്കുന്നു സെയിൽസ് ടാക്സ് അല്ലെ വാറ്റ് സെയിൽസ് ടാക്സും വാറ്റും ഒക്കെ ഇപ്പം ജി എസ് ടി എന്നുള്ള ഇതിലോട്ട് നമുക്ക് മാറി പുസ്തകം പഴയതായതുകൊണ്ട് അതിങ്ങനെ കിടക്കുകയാണ് Okay, the purchase of goods for export, purchase of manufacture or buyer. <clears throat> അത് ഈ ഇതെല്ലാം ഇപ്പം ജി എസ് ടിയിലാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും അതിൻ്റെ ആ കൂടെ എഴുതുക എക്സംഷൻ കൊടുക്കുന്നുള്ളത് ഇതെല്ലാം എന്താണ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ഇൻസെൻറ്റീവ്സ് എല്ലാം പറയണം അതാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ഫോറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോരുക <clears throat> ഇത്ര ഏതാണ്ട് ഇത്രയും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഏതാ പേപ്പർ ഫോറിനെ കുറിച്ചൊരു ഐഡിയ ആയിട്ടുണ്ട് അല്ലേ പേപ്പർ ഫോറിൽ എന്താ മെയിൻ എന്നുള്ളത് കിട്ടിയില്ലേ കുറച്ച് documentation export import governing authority agreement എക്സ്പോർട്ടിന്റെ പ്രൊസീജിയർ ഇമ്പോർട്ടിന്റെ പ്രൊസീജിയർ ഫിനാൻസ് അല്ലേ ഇനി ഇതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഗവൺമെന്റ് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തിട്ടുള്ള മെഷേഴ്സ് അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഏതൊക്കെയാണ് അസിസ്റ്റൻസ് എന്തൊക്കെയാണ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് വരിക ഏതാണ്ട് ഒരു ഐഡിയ ഐ ബി എഫ് ഫോറിനെ കുറിച്ച് വന്നു കാണും എന്ന് വിചാരിക്കണം അല്ലേ ആരൊന്നും പറയണില്ലോ ഐ ബി എഫ് ഫോർ ഒരു ഐഡിയ ഒക്കെ ആയോ എന്താ ഉള്ളത് എന്തായിരുന്നു പേപ്പർ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് export import policy framework അല്ലേ കോൺട്രാക്ട് എക്സ്പോർട്ട് സെയിൽസ് കോൺട്രാക്റ്റിനെ കുറിച്ച് നോട്ട് ചെയ്യണം E D I system electronic data interchange main document എന്തൊക്കെയാണ് ദെൻ എക്സ് പ്രോഡക്റ്റ് അത് നമുക്കൊന്ന് ഓടിച്ച് പോയി നോക്കാം അതിൻ്റെ അത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതും ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എസ് എഴുതാൻ സാധിക്കും ഐ ബി എഫ് ഫോർ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുസ്തകം എടുത്ത് ഡിറ്റ് നോട്ട് ചെയ്ത് നോക്കിക്കോളുക ഐ ബി ഒ ത്രീയിലോട്ടൊന്ന് വരാം കേട്ടോ ത്രീയും ഫോറും ഒരേ കാര്യങ്ങളാണ് മെയിനായിട്ടും പറയുന്നത് ഇന്ത്യ ഫോറിൻ ട്രേഡ് എന്നുള്ള organic inorganic chemical dye intermediates plastic അനിനോയിൻ product agro chemical and oil ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെയാണ് ഐഡന്റിഫൈഡ് കൺട്രീസ് ഓർഡറിൽ രാജ്യങ്ങൾ എഴുതുമെന്ന് വേണ്ട കുറച്ച് രാജ്യങ്ങളുടെ പേര് യു എസ് ഉണ്ട് Japan Germany Belgium U A Saudi Arabia ഇതൊക്കെയാണ് main partner in order to boost export the country should make all out efforts to streamline the external sector composition അപ്പം വേണ്ടിട്ട് വേണ്ടിയിട്ട് തൊണ്ണൂറ്റൊന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്താണ് മുപ്പത്തിനാല് പ്രോഡക്റ്റുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തു മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ഇപ്പോൾ കുറേ രാജ്യങ്ങൾ സെലക്ട് ചെയ്തു കുറേ പ്രോഡക്റ്റ് ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ഇതൊക്കെയാണ് ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ കോമ്പോസിഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ഇതൊക്കെയാണ് foreign trade there has been substance change in the composition of foreign trade over the years ആദ്യമൊക്കെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ആയിരുന്നുകൊണ്ട് അഗ്രികൾച്ചർ പ്രോഡക്റ്റിന് പ്രാധാന്യം എന്നൊക്കെ നമുക്കറിയാം പിന്നീട് അഗ്രികൾച്ചർ പ്രോഡക്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസ് അതും ഇപ്പോഴും ഉണ്ട് composition India's export largely agro based during fifties അമ്പതിലൊക്കെ അഗ്രോ ബേസ്ഡ് ആണ് three principal traditional item textile jute and tea accounted nearly fifty four percentage of the country's export അമ്പതിലൊക്കെ മൂന്ന് ഐറ്റം പ്രധാനപ്പെട്ട മൂന്ന് ഐറ്റം ടെക്സ്റ്റൈൽസും ജൂട്ടും ടീയും ആയിരുന്നു അത് അമ്പത്തിനാല് ടോട്ടൽ എക്സ്പോർട്ടിന് അൻപത്തിനാല് ശതമാനം contribution of all primary and traditional item was about eighty five percentage of the total export During this period, emphasis was given <clears throat> on the attainment of self-sufficiency and there was stringent restriction on imports. Restriction Need of industrialization was felt badly. Capital goods and technology were needed for the industrialization. The country was not having modern technology. Modern technology the capital goods and raw material for the fast development requirement. Hence, it was further realized that only increased imports of technology, machinery and essential raw material could provide foundation for the industrial base. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷിൽ ടെക്നോളജി ഇമ്പോർട്ട് ടെക്നോളജി വേണം മെഷീനറി വേണമെങ്കിലൊക്കെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു foundation This would also generate export production for world market. During 60, various measures were adopted to give India's foreign uh, fill up, uh, fill up uh, India's foreign trade. Imports were made relatively easier, and export promotion measures were adopted. As a result, in the share of traditional item in the export baskets start decline slowly ആദ്യത്തെ ആ ട്രഡീഷണൽ ഐറ്റം ഒക്കെ അത് അതുകൊണ്ട് പതിയെ പതിയെ എക്സ്പോർട്ട് കുറഞ്ഞു തുടങ്ങി share of iron and steel machinery transport equipment non metallic mineral manufacture and chemical started increasing അതിനൊക്കെ പ്രാധാന്യം കൊടുത്താൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി government of India gave definite shape for first time to export policy during seventy export were accorded a third place of importance next to the defence and food as result major changes were witnessed in the composition of exports. The share of traditional product went down further and non-traditional uh, item started increasing. And non-traditional item ഒക്കെ കയറി കയറി വന്നു അതിൻ്റെ ഐറ്റവും കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്ട് ഒക്കെ കൊടുക്കേണ്ട കുറേ ഐറ്റം നമ്മുടെ ഇവിടുന്ന് product agriculture allied product ores and minerals textiles leather gems and jewellery chemical allied products പിന്നീട് machinery manufacture including material fuel lubricants others ഇങ്ങനെ എക്സ്പോർട്ട് പറയുന്നുണ്ട് ഐറ്റം വൈസ് അനാലിസിസിൽ പറയുന്നു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആദ്യം as mentioned earlier, emphasis of export during the last five decades shifted from agro-based commodity to manufactured sector. ആദ്യം അഗ്രോ ബേസ്ഡ് ആയിരുന്നു പിന്നീട് മാനുഫാക്ചേർഡ് ഗുഡ്സിലോട്ട് മാറിയ share of export in the sector coming down consistent after seventy seventy one seventy seventy one thirty one point seven percentage ആയിരുന്നു ടോട്ടൽ എക്സ്പോർട്ട് ചെയ്ത് പിന്നീട് ten point five percentage in two thousand four this is in accordance with change emphasis from the raw material to the manufacturing good രണ്ടായിരത്തി നാലൊക്കെ ആയപ്പോഴത്തെ അഗ്രോ ബേസ്ഡ് അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ ഒക്കെ total export ten point five percent എന്നൊക്കെ രീതിയിലേക്ക് താന്നു വന്നു ആ സമയത്ത് മാനുഫാക്ചർഡ് ഐറ്റം ഇൻക്രീസ് ചെയ്തു new commodities have been added into the export basket suggest ഏതൊക്കെയാണ് major agriculture export product tea coffee ഇങ്ങനെയുള്ള tobacco spices cashew nut oil meals ഇതൊക്കെയാണ് marine products were large foreign earnings to the agriculture item all previous years rubber rice wheat tobacco ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട് then textiles fabrics and manufactures the share of export to textile fabrics manufactures have been consistently rising seventy seventy one item ഒക്കെ നോക്കി ഏത് ഏത് കാലഘട്ടത്തിലാണ് ഗ്രോത്ത് കൂടുതൽ എന്നൊക്കെ നോക്കി പോവുക then leather and leather manufacture share of leather and leather manufacture to total export increased five point two percent in seventy seventy one eight percent in ninety one thereafter there has been consistent decline and come down to only 2.9% in 2004-5. Then gems and jewelry, the share of exports of gems and jewelry in the total export of the country is increasing continuously gems and ജ്വല്ലറിയൊക്കെ ടോട്ടൽ എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു chemical and allied products share of exports of chemical and allied products is also growing then machinery transport and metal manufacture in the three three starting from seventy seventy one export of machinery transport and metal manufacture decreased but subsequently grow അപ്പോൾ എഴുപത് തൊട്ട് രണ്ടായിരം വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ കുറഞ്ഞു വന്നിട്ട് പിന്നീട് കൂടി എന്നുള്ളതാണ് ഡേറ്റ കാണിക്കുന്നത് minerals fuels lubricants Share of exports, minerals, fuel, lubricants, total exports 70, 71, very low, 0.8 percentage, which further 0.4 percentage. And from 2.9 percent in 1991, then 8.6 ആയി ടൂ തൗസൻഡ് ഫോർ ഫൈവ് ആയപ്പോഴത്തേക്ക് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം രണ്ടായിരത്തഞ്ച് വരെയുള്ള കണക്കുകളൊക്കെ ഉള്ളൂ ഇനി ഇത് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും ഇത് ഉള്ളൂ ഉണ്ട് ഡേറ്റ എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് ഓരോന്നും കിട്ടും കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട്സ് ഇമ്പോർട്ട് ഏതൊക്കെയായിരുന്നു കൂടുതലായിട്ടും in order to attain self-sufficient government of India put stringent restriction on imports since beginning. The policy of import substitution was adopted to give boost to domestic industry. Domestic industry boost ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ഒക്കെ കൊണ്ടത് second plan gave the new thrust to planned development <coughs> with the emphasis on capital intensive investment. The country was not in a position to produce required capital goods needed for development purpose. നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൊസിഷനൊന്നും ആയിരുന്നില്ല need for import of capital goods was felt at this junction capital goods ആണ് കൂടുതൽ it was gradually realise that increase the import of technology machinery and essential raw material would be able to enhance the industrialisation process of the country എന്താണ് ഇറക്കുമതി കൂടുതലായിട്ട് ചെയ്യേണ്ടത് technology machinery essential raw material ഒക്കെ ആണെന്നുള്ളത് മനസ്സിലായി അങ്ങനെ proper production facility will certainly provide room for export business therefore liberal import of capital goods technology raw material is require to boost the export of the country import bill must be met by the export proceeds present സമ്മറിയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ട് ഐറ്റം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ പെട്രോളിയം ആൻഡ് ലൂബ്രിക്കൻസ് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് import bill of petroleum and products have been rising continuously പിന്നെ fertiliser and fertiliser manufacturing chemicals plastic material pearls precious and semi precious stones ഇതൊക്കെ ചാർട്ടിലുണ്ട് ഏതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് iron and steel non ferrous metal capital goods others അപ്പൊ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രധാനം ഇനിയിപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരും ഐറ്റംസ് എല്ലാം നോക്കിയാൽ ക്യാപിറ്റൽ ഗുഡ്സ് എത്ര percent twenty four point seven seventy one fifteen point two എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ കൊടുത്തിട്ടുണ്ട് chemical elements of and compounds pearls precious semi precious stones iron and steel ഇനി ഫോറിൻ ട്രേഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെയാണ് ഡയറക്ഷൻ ഓഫ് എക്സ്പോർട്ടും ഡയറക്ഷൻ ഓഫ് ഇമ്പോർട്ട് അപ്പൊ ഏതൊക്കെ ഐറ്റം ഇറക്കുമതി ചെയ്യുന്നു ഏതൊക്കെ ഐറ്റം കയറ്റുമതി ചെയ്യുന്നു എങ്ങോട്ടൊക്കെയാണ് ഇറക്കുമതി ചെയ്യുക എങ്ങോട്ടൊക്കെയാണ് ഇതെല്ലാം ഇതാണ് ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ trade agreement between India and East European country on rupee payment started bearing fruits 70s. During 70s, the policy trade and helped in rapid expansion of trade between India and the USSR. Direction of export ആ ചാർട്ട് നമുക്ക് എങ്ങോട്ടൊക്കെയാണെന്ന് നമുക്ക് രാജ്യങ്ങൾ കൂടെ പേര് പറയാം U K Germany Belgium France Netherlands U S A Japan Saudi Arabia Russia ഇങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് പ്രോഡക്റ്റുകൾ നമ്മൾ കയറ്റി വിടുന്നു ഡയറക്ഷൻ ഓഫ് ഇമ്പോർട്ട്സ് ഇമ്പോർട്ട് എവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കൂടുതലായിട്ടും പ്രോഡക്റ്റുകൾ വരുന്നത് എന്നുള്ളതും U K Germany Belgium France U S A Japan Saudi Arabia Kuwait Iran Russia അറിയാവുന്ന കുറേ രാജ്യത്തിൻ്റെ പേരൊക്കെ എഴുതിയ അതാണ് അങ്ങോട്ട് എക്സ്പോർട്ടും ഉണ്ട് ഇമ്പോർട്ടും ഉണ്ട് അവിടെ പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് what are the major problems of India's export sector അപ്പം അതിൻ്റെ അകത്ത് എക്സ്പോർട്ടിനെ കുറിച്ച് എഴുതാം മേജർ പാർട്ടിസിപ്പൻസ് എഴുതാം മേജർ പ്രോഡക്റ്റ് എഴുതാം അമ്പതുകളിൽ ഇമ്പോർട്ടിനുള്ള പ്രാധാന്യം അതിനുശേഷം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും പിന്നെ എക്സ്പോർട്ട് നയൻറ്റീൻ നയൻറ്റി ഒക്കെ ആയപ്പോഴത്തെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രൊമോട്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് മേജർ പ്രോബ്ലംസ് എഴുതിയ ആൻസറായി മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാണ് പുവർ ക്വാളിറ്റി ഇമേജ് ഇപ്പോഴും കേൾക്കുന്ന ഒന്നാണ് made in India does not enjoy good reputation in the markets abroad made in India നമ്മുടെ പ്രോഡക്റ്റുകൾ എന്താണ് റെപ്യൂട്ടേഷന് enjoy nalla reputation enjoy ചെയ്യുന്നില്ല rather it is considered to be sign of poor quality the products manufactured in japan korea and new now even china are frequently quoted abroad as examples of dependable quality despite the measures taken under export quality control അതുകൊണ്ടാണ് quality control ഉം inspection ഒക്കെ വെച്ചേക്കുന്നത് ഇത് മറികടക്കാൻ വേണ്ടി act and other law our export continue to suffer because of quality problem several occasion carelessness and lack of commitment on the part of the exporter caused problem കെയർലെസ്നെസ്സും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റിന്റെ കുറവൊക്കെയാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇത് ഉണ്ടാവാനുള്ള കാരണം there is a general impression that proper export culture is lacking in India അപ്പം ജനറൽ ആയിട്ടുള്ള ഇംപ്രഷൻ അതാണ് പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പോർട്ട് കൾച്ചർ നമുക്കില്ല never last during the last few years of government of India particularly minister of commerce has become conscious of this problem and various corrective steps have been initiated in this direction ഏറ്റവും വലിയൊരു പ്രോബ്ലം അത് കറക്റ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുന്നു high cost are the problem Barano. The rate of interest on export finance is substantially high as compared to other countries. It's estimated that the interest rate alone constitutes nearly 15% of the cost of production in India interest rate കൂടുതലാണ് പതിനഞ്ച് ശതമാനമൊക്കെ വരുന്നു more the bank charges in India work out nearly three percentage compared to one percentage in countries like Japan and Korea മറ്റു രാജ്യങ്ങളിലൊക്കെ വൺ പെർസെൻറ്റേജ് ഉള്ള റേറ്റ് ഇവിടെ ത്രീ പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട് വരുന്നു അങ്ങനെയുള്ള ചാർജുകൾ കൂടുതലാണ് അൺറിലയബിലിറ്റി അടുത്ത point the product organising originating from India are considered to be poor quality besides quality Indian exporters are regard as unreliable depend ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു problem certain other factors such as going back on the contract on a contract and refusing to fulfil it on its original time inability to provide prompt after sale service ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന അപ്പൊ റിലേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ല റിഫ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാരണം export from countries like Japan Korea Taiwan normally replace and effective consignment free cost and without taking much time ജപ്പാനും കൊറിയൊക്കെയുള്ള പോലുള്ള രാജ്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റും അതും ടൈം കോസ്റ്റും ഒക്കെ കുറച്ച് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അവരുടെ importance then infrastructure bottlenecks നമുക്ക് infrastructure shortage of energy shortage, inadequate and unreliable transport and com communication facility growth uh, hinder the growth of exports. Inadequacy of trade information system. Trade information system an efficient trade information system is essential for success in the dynamic global markets. Trade information system problem പ്രോബ്ലമുകൾ supply problem serious drawback of Indian export sectors inability to provide provide continuous and smooth okay എന്തെല്ലാം പ്രോബ്ലങ്ങൾ then faceless presence. Major export item of India like a seafood, leather manufacturers, spices, etc. are many cases a faceless presence in foreign markets. Although these exports may undergo further processing or repacking of many cases. Then uncertainty, procedural complexity and institutional, institutional rigidity. ഇതൊക്കെയാണ് കാരണം അത് ചോദിക്കാം major problems of India's export sector അപ്പോൾ അത്രയും ഭാഗത്തുനിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം export export item major items exported major item imported destination export എങ്ങോട്ട് ഇമ്പോർട്ട് എങ്ങോട്ട് ഏതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് പ്രോബ്ലം ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഏതാണ് പ്രധാന പ്രോബ്ലം എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ കുറെ ആളുകളൊക്കെ മടുത്ത് പോയെന്ന് തോന്നുന്നു അല്ലേ കുറച്ച് ആളുകളൊക്കെ ഇരിപ്പുണ്ട് കുറെ ആളുകൾ പത്താപനാപനം ചെയ്തൊക്കെ കേറി എന്തായിരുന്നു കുറഞ്ഞു കുറഞ്ഞു വന്നു ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകും പ്രത്യേകിച്ച് യോജിക്കാനൊന്നുമില്ല അല്ലേ എന്ത് ചോദിക്കാനാണ് കുറെ തിയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് മുഴുവൻ ഇപ്പൊ പറഞ്ഞ രണ്ട് സബ്ജക്റ്റും എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലേ അതിന്റെ ഡോക്യുമെന്റേഷൻ അതിന്റെ ഫിനാൻസ് അതിന്റെ എഗ്രിമെന്റുകൾ അതിന്റെ ഇൻഷുറൻസ് ഇപ്പൊ അതിന്റെ പ്രോഡക്റ്റുകൾ രാജ്യങ്ങൾ എന്നാലും പേപ്പർ സിമ്പിളാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് പിടികിട്ടി കാണും ഈ രണ്ട് പേപ്പറും വലിയ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പറൊന്നും അല്ല രണ്ട് പേപ്പറിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് രണ്ട് പേപ്പറും സുഖമായിട്ട് എഴുതാം ഇതിൽ നിന്ന് ഇത്തിരി വ്യത്യാസം മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിൽ മാർക്കറ്റിങ്ങിന്റെ പോയിന്റുകളാണ് കയറി വരുന്നത് കൂടുതലും എന്നുള്ളതാണ് എൻവയോൺമെന്റ് ആണെങ്കിൽ എൻവയോൺമെന്റിലെ ഓരോ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു വലിയൊരു ബുദ്ധിമുട്ട് ഹെർക്കൂലിയൻ ടാസ്ക് ആണ് പി ജി എന്നൊക്കെയുള്ള ചിന്തയുണ്ടെങ്കിൽ അത് മാർക്ക് ഇട്ടിൽ കാണണം മാർക്ക് പരമാവധി വാങ്ങിക്കാൻ നോക്കിയോളൂ എവിടെയെങ്കിലും ഒരു മാർക്ക് ചിലപ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാം ഒരു കോഴ്സ് പഠിക്കുമ്പോൾ പരമാവധി മാർക്ക് കിട്ടുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതൊക്കെ ആയിട്ട് വിദേശത്ത് പോവുകയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പി ജി ഈ പി ജി വെച്ചിട്ട് വിദേശത്ത് പോകുന്നവർ വിദേശത്ത് ജോലിക്ക്